വെജ് റെസ്റ്റോറൻറ്റുകളിൽ ബാംഗ്ലൂർ ഫേമസ് ആയ ഒരു പ്ലേസാണ് സി ടി ആർ ശ്രീസാഗർ എന്ന് വിളിക്കുന്ന ഈ റെസ്റ്റോറൻറ്റ് രാവിലത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ് വൈകിട്ട് നാല് മണിക്ക് തുറക്കുള്ളെങ്കിലും ഞാൻ അടക്കമുള്ള പലരും ത്രീ തേർട്ടി ഓൺവേർഡ്സ് ഇവിടെ വെയിറ്റിങ്ങിലാണ് പല പ്രശസ്ത സാഹിത്യകൃതികളിലും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഹെറിറ്റേജ് പ്ലേസാണ് ഈ C T R nineteen fifty two onwards എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലുള്ള കഥ പറയാനുണ്ട് ഈ കടക്ക് വളരെ ഹെറിറ്റേജ് ആയ ഉള്ള ഈ റെസ്റ്റോറൻറ്റ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ഒരു മൈസൂർ ബോണ്ടയാണ് ഗോലി ബജെ എന്നൊരു പേരും കൂടി സത്യത്തിൽ ഈ ഒരു ഡിഷിനുണ്ട് തേങ്ങാക്കൊത്തും മറ്റ് ഐറ്റംസുകളൊക്കെ ഉള്ളില്ല ഒരു ബജി അല്ലെങ്കിൽ ഒരു ബോണ്ടയാണ് രണ്ട് ചട്നിയാണ് കൂടെ തന്നിരിക്കുന്നത് ഇനി ഞാൻ ഓർഡർ ചെയ്ത ഇവിടെ ഏറ്റവും ഫേമസ് ആയ സാധനം ഗോൾഡൻ കളറിൽ ക്രിസ്പി ആയിട്ടുള്ള ബെന്നെ മസാല ദോശ അതെ ദോശയല്ല ദോശ അതാണ് കന്നഡയിൽ പറയാറ് ആവറേജ് സൈസിലെ മസാല ദോശ ശരിക്കും പറഞ്ഞാൽ മുട്ടത്തോല് പുളിക്കുന്ന പോലെ പൊളിച്ചിട്ട് വേണം ഉള്ളിലെ മസാല കണ്ടെത്താൻ അത്രയും ക്രിസ്പിയാണ് പുറംഭാഗം മസാലയിൽ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല കൂടെ നമുക്ക് തന്നിട്ടുള്ള രണ്ട് ചട്നി കൂട്ടി കഴിക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ദോശ മാത്രം മതി ഇതിൻ്റെ പുറംഭാഗം ക്രിസ്പും ഉള്ളു നല്ല സോഫ്റ്റുമാണ് ഇതല്ലാതെ കാരാബാത്തും മറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് എന്തായാലും അവസാനമായിട്ട് ഞാനൊരു ചായയും കുടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിനുള്ളിലെ ആംബിയൻസ് വളരെ സിമ്പിളായിട്ടുള്ള ഫുഡുകളുമാണ് പറ്റുവാണെങ്കിൽ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ നിങ്ങൾ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് മല്ലേശ്വരത്തില്ല സി ടി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം